അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തുഹു എല്ലാവർക്കും പുതിയ ഒരു എപ്പിസോഡിലേക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മർഹബൻ അഹലം വസഹല ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒട്ടനവധി ആളുകൾ ഒരുപാട് ഉമ്മിനിയങ്ങൾ ഒരുപാട് ആളുകൾ ദുവാ കൊണ്ട് വസീയത്ത് പറയാറുണ്ട് ഉസ്താദ് ഞാൻ ഒരുപാട് നിസ്കരിക്കാറുണ്ട് ഒരുപാട് ഞാൻ തിക്കുറി ചൊല്ലാറുണ്ട് ഒരുപാട് ഞാൻ സ്വതക്ക ചെയ്യാറുണ്ട് അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഞാൻ ചെയ്യാറുണ്ട് പക്ഷേ എൻ്റെ കാര്യത്തിലൊന്നും ഒരു ഒരു പുരോഗതിയില്ല എന്താണ് എൻ്റെ റബ്ബ് നിന്റെ ദുആ എന്താ സ്വീകരിക്കാത്തത് എന്താണ് എന്റെ കാര്യങ്ങളിലൊന്നും ഒരു വിജയം കിട്ടാത്തെന്ന് ചോദിക്കുന്നവരോട് എനിക്കൊന്നേ പറയാനുള്ളൂ അള്ളാഹു സുബാനുവത്ത് അയല പറഞ്ഞ ഒരു കാര്യമുണ്ട് അള്ളാഹു സുബാനുവത്തിൽ പറയുകയാണ് ഞാൻ ഈ ലോകത്തിന് ഒരു ഈച്ചയുടെ ചിറകിന്റെ ഈച്ചയുടെ ചിറകിന്റെ വില പോലും ഞാൻ ഈ ദുനിയാവിൽ ഞാൻ കൽപ്പിച്ചിട്ടില്ല എന്ന് ആ വാക്ക് നമ്മൾ എപ്പോഴും ഓർക്കണം എപ്പോഴും നമ്മുടെ ചിന്തയിൽ നമ്മൾ എപ്പോഴും നമ്മുടെ ചിന്തയിൽ അത് ഓർമ്മ വേണം എന്ത് അള്ളാഹു സുബാനുവത്തേല ആ ഈച്ചയുടെ ചിറകിന്റെ വില പോലും ഞാൻ ഈ ദുനിയാവിന് കൽപ്പിച്ചിട്ടില്ല എന്നുള്ള ഈ വാക്ക് നമുക്ക് ഓർമ്മ വേണം അപ്പോ നമുക്ക് മറ്റൊരു ഇതിൽ കാണാം ഹബീബ റസൂലി സല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ പറയുന്ന ഒരു കാര്യമുണ്ട് മുഗ്മിനായ മനുഷ്യന് ഈ ദുനിയാവ് ജയിലിന് തുല്യമാണ് ജയിൽ അറ പോലെയാണ് ജയിലിൽ പോയി കഴിഞ്ഞാൽ ആർക്കെങ്കിലും സുഖ സൗകര്യങ്ങൾ ഉണ്ടാവാറുണ്ടോ അവിടെ നല്ല ബ്രോസ്റ്റ് കിട്ടുമോ നല്ല ഫുഡ് കിട്ടുമോ മന്തിച്ചോറ് കിട്ടുമോ ഒന്നും കിട്ടൂല അവിടെ ഒരുപാട് പ്രയാസങ്ങളുണ്ടാവും ബുദ്ധിമുട്ടുകളുണ്ടാവും എന്നതുപോലെയാണ് മുഗ്മിനായ മനുഷ്യനെ ഈ ദുനിയാവ് എന്ന് പറഞ്ഞത് ജയിൽ പോലെയാണ് പക്ഷേ കാഫിര്യങ്ങൾക്കത് സ്വർഗമാണ് ദുനിയാവ് എന്നുള്ളത് അവർക്ക് ചിലപ്പോൾ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരിക്കും വാഹനങ്ങളും വീടുകളും വലിയ വലിയ വീടുകളും പത്രാസുകളും പണവും സമ്പാദ്യവും എല്ലാം അവർക്കുണ്ടായിരിക്കും പക്ഷേ മുഗ്മിനായ മനുഷ്യന് ഈ ദുനിയാവ് എന്നുള്ളത് ജയിൽ പോലെയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മൾ ഏത് കാര്യത്തിനും നമ്മൾ വളരെ സബൂർ ചെയ്തുകൊണ്ട് ക്ഷമയോടുകൂടി എല്ലാ കാര്യങ്ങളെയും മുന്നിട്ട് ചില ആൾക്ക് ഞാൻ ഇനി ഒരു മാർഗം എനിക്കില്ല ഇനി ആത്മഹത്യ മാത്രമേ എൻ്റെ മുന്നിലുള്ളൂ എന്ന് പറയുന്ന പറഞ്ഞുകൊണ്ട് ദുവാ ചെയ്യാൻ വേണ്ടിയൊക്കെ പറഞ്ഞ ആളുകളുണ്ട് അവരോട് ഒന്നേ പറയാനുള്ളൂ ആത്മഹത്യത എന്നുള്ളതൊന്നും ഒരു പരിഹാരമല്ല താൽക്കാലികമായ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് കൊണ്ട് വിഷാജിന്റെ ഒരു ചിന്തയിൽ വന്നു പോയ ഒരു കാര്യം അതുകൊണ്ട് ലോകം അവസാനിക്കുന്നില്ല പക്ഷേ ഈ ലോകത്ത് നമുക്കറിയാം ചെറുപ്പക്കാർ വരെ ഇരുപത്തൊന്നും ഇരുപത്തിരണ്ടും മുപ്പത്തിമൂന്നും വയസ്സുള്ള ചെറിയ ചെറുപ്പക്കാർ വരെ ഇന്ന് ലോകത്തോട് പെട്ടെന്ന് പെട്ടെന്ന് വിട പറഞ്ഞു പോകുന്ന എത്രയോ ആളുകളെ നമുക്ക് പരിചയമുണ്ട് അതുകൊണ്ട് ഈ ദുനിയാവ് ഒരിക്കലും ശാശ്വതമായ ഒരു ജീവിതത്തിനുള്ള അല്ലെങ്കിൽ ദീർഘകാല ജീവിതത്തിനുള്ള ഒരു സ്ഥലമല്ല ദുനിയാവ് എന്നുള്ളത് ഈ ദുനിയാവിലെ യാത്രക്കാരാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ യാത്രയിലൂടെ നടന്നു കൊണ്ടുപോവുകയാണ് അതിൽ മുള്ളുണ്ടായിരിക്കാം കല്ലുണ്ടായിരിക്കാം ഒരുപാട് കുപ്പിച്ചിലുകൾ ഉണ്ടായിരിക്കാം അതിനൊക്കെ തരണം ചെയ്തുകൊണ്ട് നമ്മൾ അള്ളാഹുവിലേക്ക് എല്ലാം അർപ്പിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് ഭാരമേൽപ്പിച്ചുകൊണ്ട് അടുത്ത ഉമ്മത്തീയങ്ങളായ നമ്മൾ ഈ ദുനിയാവിനെ പ്രിയം വെക്കേണ്ട ദുനിയാവിനെ സ്നേഹിച്ചവർ ജയിച്ചിട്ടില്ല ഒരിക്കലും വിജയിച്ചിട്ടില്ല പരാജയം മാത്രമേ ലഭിച്ചിട്ടുള്ളൂ ദുനിയാവിനെ അല്ലേ നാം സ്നേഹിക്കേണ്ടത് നമ്മൾ നാളെ ആഹ്ലത്തിലേക്ക് വേണ്ടിയുള്ള കൃഷിസ്ഥലമാണ് ദുനിയാവ് എന്നുള്ളത് ഇവിടെ നമുക്ക് കഴിയാൻ പറ്റുന്ന ഒരുപാട് ദിക്കറുകളും സ്വലാത്തുകളും അതുപോലെ നിസ്കാരങ്ങളും സതക്കൈകളും സതക്കൈകളും പാവപ്പെട്ടവരെ സഹായിക്കലും അങ്ങനെ തുടങ്ങി ഒട്ടനവധി കാര്യങ്ങൾ നമ്മൾ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന അത്രയും നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുക നമ്മൾ ചിന്തയിൽ എപ്പോഴും എന്ത് പ്രയാസങ്ങൾ വരുമ്പോൾ ഈ ചിന്ത നമുക്ക് ഓർമ്മ വേണം എന്താണ് ഹബീബ റസൂല്ലാ സുല്ലാ വസ്ലമ തങ്ങൾ പറഞ്ഞത് മുഗ്മിനായ മനുഷ്യന് ഈ ദുനിയാവ് ജയിൽ ജയിലറയാണ് അതുപോലെ കാഫിരിയങ്ങളെ സ്വർഗവുമാണ് എന്നുള്ള ആ വാക്കും നമുക്ക് ഓർമ്മ വേണം എന്ത് പ്രയാസങ്ങളും വെച്ചപ്പോൾ ഭാര്യ നമ്മളെ വേദനിപ്പിച്ചേക്കാം ഭർത്താക്കന്മാർ നമ്മളെ വേദനിപ്പിച്ചിരിക്കാം ഉമ്മ അല്ലെങ്കിൽ ഉപ്പ നമ്മൾക്ക് എന്തെങ്കിലും പറഞ്ഞ് വേദനിപ്പിച്ചിരിക്കാം എത്ര കാലമായി ഗൾഫ് പോക്ക് തുടങ്ങിയിട്ട് എത്ര കാലമായി അവിടെ ഇവിടെ ജോലി നിന്നത് ഒരു ബർക്കത്ത് എനിക്കില്ലല്ലോ ഒന്നും നമ്മൾ മനസ്സിൽ വെക്കാതെ എല്ലാം അള്ളാഹുവിലേക്ക് ഭാരം ഏൽപ്പിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും അള്ളാഹുവിന് വേണ്ടി അള്ളാഹു ഇഷ്ടപ്പെട്ട രൂപത്തിൽ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മൾ ചെയ്ത് സൽക്രമങ്ങൾ ചെയ്തുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക മരണം വരെ ഞാൻ ജീവിക്കുമെന്നുള്ള ദൃഢബോധത്തോടു കൂടി എല്ലാം മാറ്റിവെച്ച് എല്ലാ പ്രയാസങ്ങളും എല്ലാം മാറ്റിവെച്ച് നമ്മൾ അള്ളാഹു സുബാനുലേക്ക് വാരം ജീവിക്കുക ഇൻഷാ അള്ളാഹ് അള്ളാഹു സുബാൻ നല്ലൊരു ഹൈർ നമുക്ക് നൽകും അള്ളാഹു സുബാനുള്ള പരീക്ഷണങ്ങൾ നമ്മൾ വിജയിക്കേണ്ടേ അള്ളാഹു സുബാന ഇഷ്ടപ്പെടുന്ന ആളുകൾ ഒരുപാട് പരീക്ഷണിക്കും രോഗം വരുന്നവർ കാല കാലിലേക്ക് വ്രണം വന്ന് പുഴുക്കൾ ആർത്തുകൊണ്ടിരിക്കുന്ന രോഗികൾ ഉസ്താദെ ഇനി ജീവിക്കാൻ ഒരു മാർഗമില്ല നോക്കാൻ ആരുമില്ല മക്കൾ കഴിഞ്ഞു ഭാര്യ കഴിഞ്ഞു കുടുംബക്കാരനെ ഒഴിവാക്കി എന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് രോഗം രോഗത്തിന് വിഷയം പറയുമ്പോൾ രോഗം കൊണ്ട് ശ്രമിക്കുന്നവർക്ക് അള്ളാഹു സുബാനത്തിലൂടെ അടുക്കൽ വലിയ വലിയ പ്രതിഫലമാണ് വലിയ വലിയ കൂലി കിട്ടുന്ന കാര്യമാണ് നാളെ ചിലപ്പോൾ ചിന്തിച്ചേക്കാം ഞാൻ ജീവിതകാലം ഫുൾ രോഗിയായിരുന്നെങ്കിൽ ഇത്രയും മഹത്വം ഉണ്ടായിരുന്നു ഇത്ര മഹത്വം ഉണ്ടെങ്കിൽ ഇത്രയും മഹത്വം എനിക്ക് കിട്ടുമായിരുന്നെങ്കിൽ ഞാൻ ജീവിതകാലം ഫുള്ളും രോഗിയായിക്കൊണ്ട് ജീവിക്കാമായിരുന്നു ചിലപ്പോൾ ആഗ്രഹിച്ചേക്കാം രോഗികൾക്ക് ഒരുപാട് കൂലിയുണ്ട് സഹിക്കുന്നവർക്ക് ക്ഷമയോട് കൂടി ക്ഷമ ക്ഷമ കൈകൊള്ളുന്നവർക്ക് അസോബനഫ്സൽ ഈമാൻ എന്നുള്ള ക്ഷമ ഈമാന്റെ പകുതിയാണ് അപ്പോൾ ക്ഷമിക്കുന്നവർക്ക് കൊണ്ട് എന്ത് പ്രയാസങ്ങൾ വന്നാലും നമ്മുടെ വിശ്വാസം നമ്മുടെ ഈമാൻ ഒരിക്കലും കൈവിടാതെ അള്ളാഹുവിലേക്ക് അർപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിച്ചാൽ നല്ലൊരു പ്രതിഫലം നാളെ നമുക്കറിയാം മരണത്തോടു കൂടി നമ്മുടെ നാളത്തെ ജീവിതം ആരംഭിക്കുകയാണ് ആ കബർ മുതൽ നമുക്ക് ജീവിതം റാഹത്തായി കിട്ടിയാൽ അവസാന കലിമത്ത് ലാ ഇലാഹ ഇല്ലല്ല എന്ന കലിമത്ത് തൗഹീദ് പരിപൂർണമായി ഉച്ചരിച്ചുകൊണ്ട് മരി മരിക്കാൻ സാധിച്ചാൽ അതാണ് ഏറ്റവും വലിയ ഹൈർ അള്ളാഹു സുബാനത്തല്ല കാമില ഈമാനോട് കൂടി അവസാന കലിമത്ത് ലാ ഇലാഹ ഇല്ലല്ല എന്ന കലിമത്ത് തൗഹീദ് പരിപൂർണമായി ഉച്ചരിച്ചുകൊണ്ട് മരിക്കുന്ന മുഗ്മിനിങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും അള്ളാഹു സുബാനത്തില്ല ഉൾപ്പെടുത്തി തിരുമാറാകാട്ടെ എന്നും ആ ചെയ്തുകൊണ്ട് എല്ലാം അള്ളാഹുവിലേക്ക് അർപ്പിച്ചുകൊണ്ട് അള്ളാഹുവിനെയും റസൂലിനെയും സ്നേഹിച്ചുകൊണ്ട് അവിടുത്തെ പ്രിയം വെച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോവുക അപ്പം നിങ്ങൾ ഒരാളും എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ പിന്നെ മറ്റൊരു ചോദ്യങ്ങൾ ചോദിച്ച ആളുകളുണ്ട് മറ്റുള്ള മുസ്ലിങ്ങളല്ലാത്ത ആളുകൾക്ക് എത്രയോ സുഖ സൗകര്യങ്ങൾ കിട്ടുന്നുണ്ട് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞ വാക്ക് നമുക്ക് ഓർമ്മയുണ്ടല്ലോ എന്ത് കാഫിരിങ്ങളുടെ സ്വർഗമാണ് കാഫിരിങ്ങളുടെ സ്വർഗലോകമാണ് ദുനിയാവ് മുഗ്മിനീങ്ങളുടെ മുഗ്മിനായ മനുഷ്യന്റെ ജയിൽ അറയാണ് ദുനിയാവ് എന്നുള്ളത് ഈ വാക്ക് നമ്മൾ എപ്പോഴും ഓർമ്മ വേണം അപ്പൊ നമുക്ക് എല്ലാ കാലങ്ങളിലും സന്തോഷവും റഹാത്തും എല്ലാം കിട്ടും അള്ളാഹു സുബാൻ ഇഷ്ടപ്പെട്ട ആളുകളെ ഒരുപാട് പരീക്ഷിക്കും അത് അതുകൊണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം എല്ലാം സഹിച്ചും എല്ലാം കൊണ്ടും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം നാളത്തെ കാര്യം അനന്തമില്ലാത്ത ഒരിക്കലും അവസാനിക്കാത്ത ജീവിതമാണ് നാളെ പരലോക ജീവിതം അതും സ്വർഗത്തിലാണെങ്കിൽ എന്തൊരു റാഹത്താണ് അത്രയാണ് സ്വർഗത്തിന്റെ അനുഭൂതികൾ ഒന്നും ഇപ്പോൾ വിശദീകരിക്കാൻ സമയമില്ല വീഡിയോയുടെ ലെങ്ത് കൂടുമെന്നറിയാം എന്നാലും ഇങ്ങനെ പരാതി പറയുന്ന ഒട്ടനവധി ആളുകൾ ഉണ്ടായതുകൊണ്ട് പറയുകയാണ് അപ്പൊ ഇനി നിങ്ങൾ ആരും ടെൻഷൻ അടിക്കരുത് എന്തുകൊണ്ട് ടെൻഷൻ അടിക്കരുത് ഞാൻ ഒരുപാട് നിസ്കരിക്കുന്നു ഒരുപാട് ആ ചെയ്യുന്നു ഒരുപാട് ദുക്കുറുകളും സ്വലാത്തുകളും എല്ലാം ഞാൻ ചൊല്ലുന്നുണ്ട് പക്ഷേ എൻ്റെ റബ്ബ് എന്നെ തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളൊരു പരാതി പറയുന്നവർക്കാണ് ഞാൻ ഈ വീഡിയോ പറഞ്ഞത് അതുകൊണ്ട് ഒരു ടെൻഷനും ഒരു ഒന്നും നിങ്ങൾക്ക് വേണ്ട റബ്ബിൻ്റെ കർഹമായ പ്രതിഫലം നാളെ പരലോകത്ത് നൽകും നിങ്ങൾക്ക് ദുവാ കൊണ്ട് നരകത്തിലെ തീയണക്കാൻ പറ്റിയ സാധനമാണ് എന്ത് കണ്ണുനീര് അതുകൊണ്ട് രാത്രി എണീക്കുക നിസ്കരിക്കുക തഹജ് രണ്ടരക്ക ദിവസം ഉപയോഗിക്കുക അഞ്ചര മണിക്കൊക്കെയാണ് അതുകൊണ്ട് വളരെ സുഖമായിട്ട് നിങ്ങൾക്ക് എണീക്കാം അഞ്ച് പത്ത് മിനിറ്റ് മുന്നേ എണീറ്റ് തഹജ് നിസ്കരിച്ച് നമ്മെല്ലാം ശ്രദ്ധിച്ച് പരിപാലിക്കുന്ന റബ്ബിന്റെ മുന്നിലേക്ക് ഇരു കരങ്ങളൊന്ന് ഉയർത്തിക്കൊണ്ട് നമ്മുടെ സങ്കടങ്ങളും പ്രയാസങ്ങളും ഒക്കെ ദ്വാ ചെയ്യുക ദ്വാ ചെയ്യുമ്പോൾ കണ്ണീര് ആ കണ്ണീര് നമ്മൾ നരകത്തിലെ തീയണക്കാൻ സാധിക്കുമെന്നാണ് അതുകൊണ്ട് എല്ലാവരും ദ്വാ ചെയ്യുക പ്രാർത്ഥിക്കുക ആത്മാർത്ഥമായി ചെയ്യുക നമ്മൾ എത്ര മിനിങ്ങള് മുഗ്മിനിങ്ങളെ ഉമ്മമാരെ പെങ്ങന്മാരെ എല്ലാവരും ഒരുപാട് ആ ചെയ്യുക നമ്മുടെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുക നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹു സുബാനോക്ക് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഒരുപാട് പരീക്ഷണങ്ങൾ തന്നേക്കാം അതെല്ലാം നമ്മൾ സഹിച്ചുകൊണ്ട് അതെല്ലാം നമ്മൾ ഏറ്റുവാങ്ങിക്കൊണ്ട് എല്ലാം റബ്ബിലേക്ക് റബ്ബിലേക്ക് അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് തന്നെ പോകുക അള്ളാഹു സുബാന്ത നമ്മുടെ ജീവിതത്തിൽ ഹൈറും ബർക്കത്തും നൽകുമാറാകട്ടെ സമയങ്ങളെ ബർക്കത്ത് നൽകുമാറാകട്ടെ ആ ചെയ്തുകൊണ്ട് ഇത് മറ്റുള്ളവർക്ക് നിങ്ങൾ ഷെയർ ചെയ്യണം മറ്റുള്ളവർ നന്മരാൾക്ക് എത്തിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കും അതുകൊണ്ട് എല്ലാവരും ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർ ഷെയർ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് കഴിയുന്നത് പോലെ മറ്റുള്ളവർ പറഞ്ഞു കൊടുക്കുക എന്ന് മാത്രം ആ ചെയ്തുകൊണ്ട് ഊസൈക്കും ബിദ്ദു അസ്സാം വലൈക്കും വാഹമത്തല്ലാഹി വാബർക്കാത്തു